ഹലോ നമസ്കാരം ഞാൻ അനു അനു സ്റ്റേസ്റ്റി ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ സന്തോഷ സമൃദ്ധിയുള്ള ഒരു വർഷമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഡെസേർട്ടാണ് കേട്ടോ എല്ലാവർക്കും അറിയുന്ന സംഭവമായിരിക്കും ഫ്രൂട്ട് കസ്റ്റേർഡ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫ്രൂട്ട് കസ്റ്റേർഡ് തയ്യാറാക്കാൻ നോക്കാം ഫ്രൂട്ട് കസ്റ്റേർഡ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഈ കസ്റ്റേർഡ് പൗഡർ കുറച്ച് പാലിലൊന്ന് മിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള കസ്റ്റേർഡ് പൗഡർ ഒന്ന് കാണിക്കാം ഞാൻ എടുത്തിട്ടുള്ളത് വാനില ഫ്ലേവറിൻ്റെ കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും അപ്പോൾ ഇത് നൂറ് ഗ്രാമിന് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വില അപ്പോൾ ഇതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ട് നമുക്കൊന്ന് പാലിൽ മിക്സ് ചെയ്ത് ആദ്യം മാറ്റി വയ്ക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിൽ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുക്കുകയാണ് രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും കൂടുതൽ എടുക്കേണ്ട കാര്യമില്ല എങ്കിൽ നമ്മുടെ ഈ പാൽ ഭയങ്കരമായിട്ട് കട്ടിയായി പോവും അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും ഇനി അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് പാല് ഇത് സാധാ പാലാണ് കേട്ടോ ചൂടാക്കിയ പാലൊന്നുമല്ല സാധാ പാല് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടുകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം കട്ടകളൊക്കെ ഉണ്ടാവും അതൊന്ന് ഉടച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി പാനിലേക്ക് ഞാൻ അര ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ അര ലിറ്റർ ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുടരെ ഇളക്കി കൊടുക്കണം കേട്ടോ അടുക്കി പിടിക്കാൻ പിടിക്കാതെ നോക്കണം അപ്പോൾ ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം പാല് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്തത് പിന്നെ ഇളക്കി കൊടുക്കാനും മറക്കരുത് കേട്ടോ അടിക്ക് പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര അളന്ന് വെച്ചതാണ് കേട്ടോ അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ് നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇപ്പം ഞാൻ ചേർത്തിട്ടുള്ളത് ആറ് ടേബിൾ സ്പൂൺ ആണ് ഇത് അത്യാവശ്യം നല്ല മധുരമുണ്ട് ഇനി ഞാനിപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ പഞ്ചസാര ഒന്ന് മെൽറ്റായി കിട്ടും പഞ്ചസാരയൊക്കെ ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴും ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ചേർത്ത് കൊടുക്കണേ ചിലപ്പോൾ അടിയിലൊക്കെ അടിഞ്ഞ് കിടക്കുന്നുണ്ടാവും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഇളക്കി കൊണ്ടേ ഇരിക്കണം അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാൻ മുഴുവനും ഇതിലേക്ക് ആഡ് ചെയ്തു ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുക്കണം നമ്മൾ ഈ ചൂടായ പാലിൽ ഡയറക്റ്റായിട്ട് കസ്റ്റേർഡ് പൗഡർ ആഡ് ചെയ്താൽ കട്ട പിടിച്ചും അതുകൊണ്ടാണ് നമ്മൾ വേറെ പാലിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇപ്പോൾ കണ്ടല്ലോ കൺസിസ്റ്റൻസി അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും അപ്പം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിൽ തണുക്കാൻ വയ്ക്കാം അപ്പോൾ ഞാൻ ഫ്രൂട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്നൊന്ന് കാണിക്കാം അപ്പോൾ കുറച്ച് ഗ്രീൻ ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗ്രീൻ ഗ്രേപ്സ് അതായത് പച്ച കളർ മുന്തിരിങ്ങ അത് രണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ സീഡ്ലെസ് ആണ് എടുത്തിട്ടുള്ളത് അതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കളർ മുന്തിരിങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ചേർത്ത് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സും ഇടാം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അടുത്ത് ചുവന്ന കളർ ആപ്പിൾ രണ്ട് ടൈപ്പ് ആപ്പിൾ രണ്ട് ടൈപ്പ് ഗ്രേപ്സ് നമുക്ക് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ബനാന വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കിവി ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് ഫ്രൂട്ട്സ് എങ്കിലും ചേർത്ത് കൊടുക്കണം കേട്ടോ എങ്കിലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പല ടൈപ്പിലുള്ള ഫ്രൂട്ട്സ് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ഞാൻ കുറച്ച് പോമോഗ്രാനേറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മാതളം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മിൽക്ക് മെയ്ഡാണ് അപ്പോൾ അത് ഓപ്ഷനിലാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ മിൽക്ക് മെയ്ഡ് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മിൽക്ക് മെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാവും ഇല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം രണ്ടും ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്രൂട്ട്സിന് കുറച്ചുകൂടെ മധുരം കിട്ടും മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റും കിട്ടും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ തണുക്കാൻ വയ്ക്കണം അപ്പോൾ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡും ഇപ്പോൾ റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷമാണ് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ടത് ഏത് ഫുഡാണേലും റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രമേ ഫ്രിഡ്ജിൽ വയ്ക്കാൻ പാടുള്ളൂ അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഒരു മണിക്കൂറെങ്കിലും ഒന്ന് തണുപ്പിച്ച് നമുക്ക് എടുക്കാം അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് വയ്ക്കേണ്ടത് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം അപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ടും തണു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ തണുപ്പിച്ച് എടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ ടൈം വച്ചിരുന്നാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഇത് തണുപ്പി നല്ല തണുത്ത് കഴിക്കുന്നതാണ് ടേസ്റ്റ് അപ്പോൾ ഞാൻ കസ്റ്റേർഡ് വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മിക്സ് ചെയ്യാൻ എളുപ്പത്തിനാണ് അപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്താലേ അറിയത്തുള്ളൂ എത്ര വേണമെന്നുള്ളത് അതുകൊണ്ട് ഞാൻ കസ്റ്റേർഡ് വലിയ ബൗളിലേക്ക് മാറ്റി ഇനി നമുക്ക് ഫ്രൂട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട് കുറച്ചുകൂടെ തണുപ്പുണ്ടെങ്കിലും നല്ലതായിരിക്കും തണുപ്പിക്കാതെയും കഴിക്കാം കേട്ടോ പക്ഷെ തണുപ്പിച്ച് കഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഞാൻ ഞാൻ എടുത്ത ഫ്രൂട്ട്സ് അത്രയും ആഡ് ചെയ്ത് കൊടുക്കുവാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നമ്മുടെ ഫ്രൂട്ട് കസ്റ്റേർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം